എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അധികം ആൾക്കാർ എന്റെ കഥകൾ ശ്രമിക്കുന്നുണ്ടെന്ന് അവരിൽ നിന്നും പ്രോത്സാഹനജനകമായിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നത് കൊണ്ട് ഇത് തുടർന്ന് കൊണ്ടുപോകുന്നതിന് വളരെയധികം ഉത്സാഹവും ഊർജവും ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നന്ദിയോടെ സ്മരിക്കുകയാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണം അപേക്ഷിക്കും നമ്മൾ ഇന്ന് വളരെ ഗഹനമായ ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യണം ഉദ്ദേശിച്ചിട്ടുള്ളത് പലരും ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് എൻ്റെ ഇടയ്ക്ക് അഭിപ്രായപ്പെട്ടതും പ്രകാരം കൂടിയാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ വിസ്താരഭയമുള്ള ഒരു വിഷയമാണ് കാര്യം അവസാനം വരെ ഈ ഒരു വിഷയം ക്ഷമയോടുകൂടി കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ് നമ്മള് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജ്യോതിഷിമാരുടെ പോയിട്ട് പ്രശ്നം വെക്കുകയും നോക്കിക്കുകയൊക്കെ ചെയ്യുമ്പോ ഈ സപ്രദോഷങ്ങളാണ് പ്രധാന വിഷയമായിട്ട് അവർക്ക് കാണുന്നത് മംഗല്യ വിഷയത്തിലായാലും സന്താന വിഷയത്തിലായാലും രോഗദുരിതങ്ങളിലായാലും ഒക്കെ ഈ സപ്രദോഷം വളരെ മുഖ്യമായ വിഷയമായിട്ട് എടുത്തു കാണിക്കപ്പെടുന്നു എന്നുള്ളത് പലരിലും ഇത് സംശയോദ്ദീപകമായി മാറും അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ എന്താണ് നാഗങ്ങൾ എന്നുള്ള വിഷയത്തിൽ നിന്നും വേണം നമുക്ക് തുടങ്ങുവാൻ അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് വിസ്താരം ഉണ്ടാവും എന്ന് പറയാനായ കാരണം ഈ നാഗങ്ങൾ എന്ന് പറയുന്നത് പണ്ട് സത്യയുഗത്തില് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായിരുന്നു കദ്രുവും വിനിതയും അവരെ കശ്യപ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു വളരെ പതിവൃതാരംഗങ്ങളായിരുന്ന ഈ സ്ത്രീകൾ ഭർത്തൃ ഭർത്താവിനെ പരിചരിക്കുന്നതിലൂടെ നല്ല ഭർത്തൃപ്രീതി നേടുകയും കശ്യപൻ അവർക്ക് ഇഷ്ടവരം എന്താണ് ആഗ്രഹം എന്താണ് ചോദിക്കുകയും ആ അതിബലവാന്മാരായിട്ടുള്ള ആയിരം നാഗങ്ങളെ വേണം കുഞ്ഞുങ്ങളായിട്ട് കതിരു ഈ കദ്രുവിന്റെ കുട്ടികളെക്കാൾ ബലവാന്മാരായിട്ടുള്ള രണ്ട് പുത്രന്മാരെ മതി എനിക്കെന്ന് വിനിതയും ആവശ്യപ്പെട്ടു അപ്പോ അതങ്ങനെയാവട്ടെ എന്ന് കശ്യപൻ അനുഗ്രഹിക്കുകയും അതുപ്രകാരം കദ്രു ഗർഭിണിയായി മാസം തികഞ്ഞ് പ്രസവിക്കുന്നത് ആയിരം മുട്ടകളെ ഈ ആയിരം മുട്ടകളും അക്കാലത്തോടനുസരിച്ച് വിരിഞ്ഞ് അതിബലവാന്മാരും സിംഹന്മാരുമായിട്ടുള്ള നാഗങ്ങൾ ആയിരം നാഗങ്ങളുണ്ടായി വിനിത രണ്ട് മുട്ടകളാണ് പ്രസവിച്ചത് ഈ രണ്ട് മുട്ടകളും വിരിയാൻ കാലതാമസം എടുത്തപ്പോൾ ഈ കതിലൂര് കുട്ടികളാകുകയും ചെയ്തു കാലതാമസം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഓടിപ്പോയിട്ട് ഇതിൽ ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ചു നോക്കി കഴിയുമ്പോൾ അതില് തകുതി മാത്രം എത്തിയ ഒരു കുഞ്ഞ് ശരീരം പൂർണ്ണമായി വളർച്ചയായിട്ടില്ല തകുതി മാത്രമേ വളർന്നിട്ടുള്ളൂ ഈ കുഞ്ഞ് അപ്പൊ തന്നെ ദേഷ്യം വന്നിട്ട് ഈ അമ്മയെ ശപിച്ചു നിന്റെ അസൂയെ കുശും ധൃതിയും കാരണമാണല്ലോ എന്റെ ശരീര വളർച്ച പൂർണ്ണമാകാതായത് അതിനാൽ നീ അഞ്ഞൂറ് വർഷം കത്രിയുടെ ദാസിയായിട്ട് കഴിഞ്ഞോളാൻ ശപിച്ചു അപ്പൊ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ വിനിത മകനോട് മാപ്പ് അപേക്ഷിച്ചു ആ മാപ്പ് അപേക്ഷിച്ചപ്പോ മകൻ ഒരു ശാപമോക്ഷം കൊടുത്തു ഈ അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ നിന്റെ അടുത്ത മുട്ട വിരി അതിൽ നിന്നുണ്ടാകുന്ന ബലവാനായ പുത്രൻ നിന്നെ സംരക്ഷിക്കുന്നു ഈ ശാപങ്ങളിൽ നിന്നും നിനക്ക് മോചനമാക്കും നിന്റെ ദാസ്യവൃത്തി അവസാനിപ്പിക്കും എന്ന് വരം എന്നിട്ട് ഈ കുഞ്ഞ് അപ്പം തന്നെ സൂര്യമണ്ഡലത്തിലേക്ക് പറന്നു പോയിട്ട് അവിടെ സൂര്യന്റെ തേരാളിയായിട്ട് മാറി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ കദ്രൂരും വിനിതയ്ക്കും തമ്മിലുള്ള തർക്കം കദ്രു പറഞ്ഞു ഇന്ദ്രന്റെ കുതിരയായിരിക്കുന്ന ഉച്ചൈശ്രവസിന്റെ വാല് കറുത്തതാണ് വിനിത അല്ല വെളുത്തതാണ് അപ്പൊ അവരൊരു പന്തായം വെച്ചു രാജ് പറയുന്നതാണോ ശരി ആ ശരി പറയുന്ന ആളിന്റെ ദാസിയായിട്ട് അടുത്ത ആളെ ഇരുന്നോളാവും തമ്മിൽ ഒരു വിളിച്ചു അപ്പോ കദ്രു എന്ത് ചെയ്തു സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കറുത്ത ആൾക്കാരാണ് നിങ്ങൾ ഉടനെ തന്നെ ഉച്ചേശ്വരത്തിന്റെ വാലിന്മേ കടിഞ്ഞു തൂങ്ങിക്കിടന്നിട്ട് അതിന്റെ വാല് കറുത്തതാണെന്ന് തോന്നിപ്പിക്കണം നീ കുറച്ചുപേര് ഇതിന് എതിർപ്പുണ്ടായി അവര് അഗ്നി മൂലം മരിക്കപ്പെടും എന്നൊക്കെ ഉണ്ട് അതൊരു വേറെ കഥയാണ് അത് നമുക്ക് പിന്നീട് ഒരു ദിവസം പറയാം ഇത് അപ്പൊ തന്നെ ഈ കുറെ കുഞ്ഞുങ്ങൾ പോയിട്ട് ഈ ഉച്ചൈശ്രവസിന്റെ വാലിന്മേല് കെട്ടിയാണ് കിടന്ന് നോക്കുമ്പോ കറുത്ത വാലുള്ള കുതിരയായിട്ട് കാണും ഇതുമൂലം വിനിത ഈ പന്തയത്തിൽ തൂക്കുകയും ഈ കതിരുവിന്റെ ദാസിയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഈ ദാസ്യവേല ചെയ്തുകൊണ്ടിരുന്ന അഞ്ഞൂറ് വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത മുട്ട പിരിഞ്ഞിട്ട് അതിതേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചു ആ പുത്രൻ പക്ഷി രൂപകാരുള്ള പുത്രനായിരുന്നു ആ പുത്രൻ്റെ അമ്മയോട് ഈ വിശേഷങ്ങളൊക്കെ ചോദിച്ച് എന്താണ് ഇതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിഞ്ഞതും പ്രകാരം ഈ സർപ്പങ്ങളോട് ചെന്നിട്ട് ഈ വിനിതയുടെ ദാസ്യവൃത്തി അവസാനിപ്പിക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ സർപ്പങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അമൃത് ദേവന്മാരിൽ നിന്നും അമൃത് കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ അമ്മയുടെ ദാസ്യവൃത്തി ഞങ്ങൾ വേണ്ടാന്ന് വെക്കുകയുള്ളൂ എന്ന് ഈ സർപ്പങ്ങൾ പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് ഈ സർപ്പങ്ങൾ കരുതിയത് ഇത് പ്രകാരം ഈ പറഞ്ഞ പക്ഷിശ്രേഷ്ഠൻ നേരെ ദേവലോകത്തേക്ക് യാത്രയായി അമൃതം എടുക്കാനായിട്ട് ഈ പോകുന്ന വഴിക്ക് ഭക്ഷിക്കാനായിട്ട് ഒരു ആമയും ആനയും തൂക്കിയെടുത്തോണ്ടാ പോയത് അപ്പൊ അതിരുന്ന് ഭക്ഷിക്കാൻ സ്ഥലം നോക്കുമ്പോൾ അതിബൃഹത്തും ആയ ഒരു വൃക്ഷം കാണുകയും ആ വൃക്ഷത്തിനോട് അനുവാദം ചോദിച്ചാൽ അതിന്റെ ഒരു കൊമ്പിന്മേൽ എഴുന്നതിനെ ഭക്ഷിക്കാൻ തുടങ്ങിനെ ആ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോ ഈ കൊമ്പൊടിഞ്ഞ് താഴേക്ക് കൊമ്പൊടിയെന്ന് പറഞ്ഞയാൾ നോക്കുമ്പോൾ അടുത്ത കൊമ്പിന്മേല് രണ്ട് മുനിവര്യന്മാര് തലകീഴായിട്ട് കിടന്ന് തപസ് ചെയ്യുകയാണ് അപ്പൊ അവരുടെ ഈ ഈ കോലാഹലങ്ങൾ കേട്ടിട്ട് അവരുടെ തപസിന് ഭംഗം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പക്ഷി ഈ കൊമ്പ് കഴിച്ചെടുത്തിട്ട് മറ്റേ കയ്യില് ആനയും ആമയും കൈ തൂക്കിക്കൊണ്ട് തന്നെ ദേവലോകത്തേക്ക് പറഞ്ഞു ഈ ഒരു മഹപ്രവൃത്തി പ്രവൃത്തി കണ്ടിട്ട് അത്ഭുതസ്തബ്ധരായ മുനിവര്യന്മാർ ഈ പക്ഷിശ്രേഷ്ഠന് ഗരുഡൻ എന്ന് നാമകരണം ഈ ഗരുഡൻ ദേവലോകത്തെത്തി ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരിൽ നിന്നും അമൃതകുംഭം കൈക്കലാക്കി തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ ദേവേന്ദ്രൻ അവിടെ എത്തി ഈ പക്ഷിശ ഗരുഡനുമായിട്ട് യുദ്ധം ആരംഭിച്ചു എന്നാ യുദ്ധത്തിന് ഒരിക്കലും ഗരുഡനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായ ദേവേന്ദ്രൻ ആ ഗരുഡനോട് കോംപ്രമൈസിന് അപേക്ഷിച്ചു അപ്പോൾ ഗരുഡൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ അമൃതകുമ്പം കൊണ്ടുവന്ന് സപ്പങ്ങൾക്ക് കൊടുക്കും അവര് ദേഹശുദ്ധി വരുത്താൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇത് തിരിച്ചെടുത്തോണ്ട് പോന്നോളാനെന്ന് പറഞ്ഞു അവര് തമ്മിൽ ഒരു കോംപ്രമൈസ് വരും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മഹാവിഷ്ണു ഗരുഡന്റെ അടുക്കല് നീ വളരെയധികം ശ്രേഷ്ഠനാണെന്നും നിനക്ക് എന്താണ് വരം ആവശ്യമെന്നും ചോദിച്ചു അദ്ദേഹത്തിന്റെ വാഹനമായിട്ട് ഇനിയുള്ള ജീവിതം എനിക്ക് വേണമെന്നും ഈ അമൃതം ഭക്ഷിക്കാതെ തന്നെ ചിരഞ്ജീവിയായിരിക്കണം എന്നുള്ള അനുഗ്രഹവും വീക്ഷു ഇത് രണ്ടും കിട്ടി ഈ ഗരുഡൻ നേരെ സർപ്പങ്ങൾ എടുക്കുമെന്നും അവർക്ക് ഈ അമൃതകുംഭം കൊടുത്ത് അമ്മയുടെ ദാസ്യവൃത്തി അവസാനിപ്പിച്ചു ഈ മാതാപുത്ര ബന്ധത്തിന് ഈ മാതാപുത്ര ബന്ധത്തിന് ഉത്തമമായ ഒരു ഉദാഹരണമായിട്ട് ഈ കഥ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സർപ്പങ്ങളിൽ കിട്ടിയ അമൃതം ദർഭപ്പുല്ല് വിരിച്ച് അതിന്മേൽ വെച്ചിട്ട് ദേഹശുദ്ധി വരുത്താനായിട്ട് ആറ്റിലേക്ക് പോയി ആ സമയം കൊണ്ട് ദേവേന്ദ്രൻ വന്ന് ഈ അമൃതം തിരിച്ചെടുത്ത് ദേവലോകത്തേക്ക് കൊടുക്കും തിരിച്ചു വരുന്നവരുടെ ഈ സത്തങ്ങൾക്ക് അമൃതം കാണാഞ്ഞിട്ട് വൈഷമ്യവും നിരാശയും ആർത്തിയൊക്കെ കൊണ്ടിട്ട് ഈ ധർമ്മപുല്ലിൽ തുള്ളിയിട്ട് കിടന്ന തുള്ളികൾ നക്കിയെടുക്കും ആ നക്കിയെടുത്തപ്പോൾ ഈ ധർമ്മപുല്ല് കൊണ്ടിട്ടാണ് ഈ സർപ്പങ്ങളുടെ നാവ് കീറി രണ്ടായതെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതെല്ലാം കണ്ട് വൈഷമ്യം ഉണ്ടായ ബ്രഹ്മദേവൻ ഈ സർപ്പങ്ങൾക്ക് ചിരഞ്ജീവിത്വം കൊടുത്ത് നാഗരോഗം എന്ന് പറയുന്ന ഒരു രോഗം സൃഷ്ടിച്ച് അവിടത്തേക്ക് പറഞ്ഞു അവിടുത്തെ അധിപതികളായിട്ട് ഈ നാഗങ്ങൾ വാഴാനും തുടങ്ങി അതിൽ മൂത്തവരായ എട്ട് പേര് പ്രധാനികളായിട്ട് അത് അഷ്ടനാഗങ്ങൾ എന്ന് പറഞ്ഞ് ഈ ശിരസിന്റെ എണ്ണം വെച്ചിട്ടാണ് ഇവരെ കണക്കെടുത്തത് ആദ്യത്തെ ആൾ ആയിരം തലയോട് കൂടിയിട്ട് അനന്തനും രണ്ടാമൻ വാസുകിയും മൂന്നാമൻ കൊടും വിഷമുള്ള തക്ഷകനും പിന്നെ കാർക്കോട പത്മൻ മഹാപത്മൻ ശങ്കവാലൻ ഗുളിയൻ ഇങ്ങനെ എട്ട് പേര് ഈ നാഗലോകത്തിന്റെ അധിപതിയായിട്ട് തീർന്നു അവരെ അഷ്ടനാഗങ്ങൾ എന്ന് അറിയപ്പെടും ഈ തക്ഷകൻ പരീക്ഷിത്ത് മഹാരാജാവിനെ കടിച്ചിട്ട് ആറ്റിലൂടെ ചാടി രക്ഷപ്പെടാനായിട്ട് എത്തുമ്പോൾ ഈ ആറ് കവിഞ്ഞൊഴുകിയിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ഒരു പുള്ളുവ സ്ത്രീ അതിന്റെ കുളത്തിനകത്ത് ഈ തക്ഷകനെ ഒളിപ്പിച്ച് അക്കരെ കടത്തി അന്ന് മുതലാണ് സർപ്പപൂജകർക്കും എല്ലാം ഈ പുള്ളുവൻ പാട്ട് പ്രാധാന്യമാണ് ഇത് കഴിഞ്ഞ് ഈ നാഗലോകത്ത് വസിക്കുന്ന ഈ സമയത്ത് പരശുരാമൻ ക്ഷത്രിയരെ മുച്ചൂടും നിഗ്രഹിച്ച് അതിന്റെ പാപമോചനത്തിനായിട്ട് ബ്രാഹ്മണർക്ക് ഭൂമി നൽകാൻ തീരുമാനിച്ചു അതുപ്രകാരം ഗോകർണത്തിൽ നിന്ന് മഴുവെടുത്ത് തെക്കോട്ടെറിഞ്ഞ് കന്യാകുമാരി പോയി വീഴുകയും ഈ ഭാഗത്ത് ഇത്രയും ദേശത്തുള്ള വെള്ളം കടല് ഒഴിവാക്കി കടലിൽ നിന്ന് ഈ ഭൂവിഭാഗം പൊങ്ങി വന്നു ഇതിങ്ങനെ തന്നെയാണ് ഭൂമി ഈ പൊങ്ങി വന്നതാണ് കടലിലായിരുന്നു എന്നുള്ളത് ശാസ്ത്രകാരന്മാർ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കടലിൽ നിന്നും പൊങ്ങി വന്ന ഈ ഭൂവിഭാഗം ഈ കടലിലെ വെള്ളത്തിന്റെ ലവണാംശം ഈ ഭൂമിയിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ നിവർത്തി എന്താണ് എന്ന് പരശുരാമൻ ആലോചിച്ച് ആ നാഗലോകത്ത് എന്ന് അനന്തനോട് ഈ വിഷയം പറയുകയും അനന്തൻ അവര് ഇവിടെ താമസ കേരളഭൂമിയിൽ താമസിച്ച് സർപ്പങ്ങൾ ഈ കേരളഭൂമിയിൽ താമസിച്ച് അവരുടെ ഉച്ഛ്വാസം കണ്ടിട്ട് ഈ ലവണാംശം ഇല്ലാണ്ടാക്കുകയും ചെയ്തോളാമെന്ന് ഉറപ്പു അതിന്റെ പ്രത്യുപകാരമായിട്ട് ഈ കേരളത്തിൽ ഈ സർപ്പങ്ങളെയെല്ലാം വെച്ച് ആരാധിച്ചു കൊള്ളാം എന്ന് പരശുരാമൻ അദ്ദേഹത്തിന് വാക്കു അന്ന് മുതൽ സർപ്പങ്ങൾ കേരളത്തിൽ വന്നു ആ കേരളത്തിലെ ലവണാംശമുള്ള ഭൂമിയിൽ ഉച്ഛ്വാസം കൊണ്ട് ഇതിന്റെ ലവണാംശം ഇല്ലാണ്ടാക്കി സസ്യലതാദികളും ജീവജാലങ്ങളും വളരാനുള്ള ഭൂവിഭാഗമാക്കി മാറ്റി ഈ സർപ്പങ്ങളെ കേരളത്തിലെ ഏറ്റവും പ്രധാന ആരാധന വിഷയമാക്കിയത് എവരുടേതാണ് ഈ ഭൂമി എന്നുള്ളതാണ് പ്രധാനമായ വിഷയവും പിന്നെ പരശുരാമൻ ഈ അവർക്ക് കൊടുത്ത വാക്കുകൾ ഇത് കഴി ഈ ഒരു സർപ്പങ്ങളും നാഗങ്ങളെയും ഒത്തിരി പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങളിലും പല മതങ്ങളിലും ദേവതമാരായിട്ട് ആദരിക്കുന്നുള്ളതായിട്ട് തെളിവുകളുണ്ട് ബാബലോണിയനും ഈജിപ്ഷ്യനും റോമനും അങ്ങനെയൊക്കെയുള്ള സംസ്കാരങ്ങളിലൊക്കെ ഈ സർപ്പങ്ങളെ കുറിച്ചും അതിന്റെ ആരാധനകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ ഇതിൻ്റെ ഏറ്റവും വിശേഷമായിട്ട് മറ്റ് മതങ്ങളിലോ മറ്റ് ദേശങ്ങളിലോ ഇല്ലാത്ത പോലെ വിശേഷമാകാറുണ്ടായ കാരണം ഈ പരശുരാമൻ കൊടുത്ത വാക്കാണ് ഇത് പ്രകാരം പരശുരാമൻ ഉത്തരദേശത്ത് നിന്നും ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് ദുർഗാലയങ്ങളും ശൈവാലയങ്ങളും സൃഷ്ടിച്ച് അവിടെ പൂജ കഴിച്ച് ജീവിക്കാൻ അനുവാദം കൊടുക്കുകയും അവിടെ കേരളത്തിൽ വന്ന് ഈ ഭാഗത്ത് താമസമാക്കുകയും ചെയ്യും അവരപ്പോ ഇവിടത്തെ അധികാരികളായിരിക്കുന്ന ഈ സർപ്പങ്ങൾക്ക് യഥാന്യായമുള്ള കാവുകളും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും സൃഷ്ടിച്ച് അവർക്കും പൂജാതി കർമ്മങ്ങളും ചെയ്ത് അനുഷ്ഠിച്ചു പോകും ഇങ്ങനെയുള്ള കാവുകളും ഇതൊക്കെയാണ് ഇന്ന് കേരളദേശത്ത് നിലനിന്ന് പോകുന്നത് അപ്പൊ ഈ കേരളദേശം എന്ന് പറയുന്നത് സർപ്പങ്ങളുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമിയിലെല്ലാം തന്നെ സർപ്പസാന്നിധ്യമുണ്ട് ഇത് പണ്ട് കാലങ്ങളിൽ വളരെ വിശാലമായി കിടന്ന കാവുകളും കാര്യങ്ങളും പിന്നീട് ജനസഞ്ചയം അനുസരിച്ച് ചെറുതായി വളരെ പലതായിട്ട് സ്പ്ലിറ്റായി കാവുകളൊക്കെ അവിടെ വെട്ടിത്തെളിച്ച് ആ ഭൂമിയിൽ ജീവിക്കാനുള്ള ഇടയുണ്ടായി അങ്ങനെയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള ദുരിതങ്ങൾ കാര്യം ഈ സർപ്പശുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന ശുദ്ധമായിട്ടാണ് കരുതപ്പെടുന്നത് ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്ന് സർപ്പക്കാവുകളിൽ അശുദ്ധി ഉണ്ടാകുക തീണ്ടായി വിലവാരായ്മ മറ്റുള്ള അശുദ്ധികൾ എന്തും ഉണ്ടായാൽ അതിൻ്റെ ദുരിതം വളരെ തീവ്രമായിരിക്കുമെന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ ചൈതന്യം നിലനിൽക്കുന്ന ഭൂമിയിൽ താമസിക്കുമ്പോൾ അതിനു വേണ്ടതായിട്ടുള്ള ആചാര രീതികൾ ഇല്ലാതെ താമസിക്കുമ്പോൾ അവിടെ അശുദ്ധികൾ ഉണ്ടാകുകയും അത് ഈ സർപ്പങ്ങൾ ക്ഷതമായി ഭവിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഈ സർപ്പങ്ങളുടെ ശാപം ഈ ഗ്രഹത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകും ഇതാണ് ഒരു കാരണം പിന്നീട് പല കുടുംബങ്ങളിൽ അന്യാധീനമായി കിടക്കുന്ന സർപ്പക്കാവുകൾ അത് വേണ്ടവണ്ണം വിളക്ക് കത്തിക്കുകയോ വാർഷികാചാരങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ആചാരം അങ്ങനെയുള്ള കാവുകളാണ് ഉള്ള കുടുംബങ്ങളും ക്ഷയോന്മുഖമായിട്ട് മാറിയിട്ടുണ്ട് പിന്നീട് ഈ സർപ്പക്കാവുകൾ വെട്ടിത്തെളിച്ച ഭൂമി ആക്കിയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കും ഈ രോഗ ദുരിതങ്ങൾ ഒരിക്കലും ഒഴിയാബാധയായിട്ട് കൂടുന്നു ഇങ്ങനെയുള്ള ദുരിതങ്ങൾ സർപ്പക്കാവ് നശിപ്പിക്കുക സർപ്പക്കാവ് തീണ്ടുക അശുദ്ധി ഉണ്ടാക്കുക സർപ്പക്കാ സർപ്പങ്ങൾക്ക് ക്ഷത ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ നേരിൽ കാണുന്ന മൂക്കം ചേര എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ആയിരിക്കില്ല നമ്മുടെ നപ്പ ദൈവം എന്ന് നമ്മൾ കരുതണ്ടത് അത് ശരിക്കും അദൃശ്യരായിരിക്കാം അവരുടെ ശക്തി ഒരു ചൈതന്യമായിട്ട് നമ്മൾ നേരത്തെ കരണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ശക്തി വിശേഷമായിട്ട് ആ ഭൂമിയിൽ ലയിച്ച് നിൽക്കുകയാവാം അപ്പൊ അവിടെ വെട്ടുക കളക്കുക പാലം തൂണ്ടുക ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ ചൈതന്യത്തിന് ക്ഷതം ഉണ്ടാവാം പിന്നെ അശുദ്ധ്യാദികൾ ഉണ്ടാവാം ഇതൊക്കെ കൊണ്ട് ഈ സർപ്പശാപം ഉണ്ടാകാനിടയാവും ഇങ്ങനെയുള്ള സർപ്പകോപ നിമിത്തം കുടുംബജനങ്ങളിൽ പൊതുവിലെ വിവാഹ തടസ്സങ്ങൾ സന്താന തടസ്സങ്ങൾ മഹാരോഗങ്ങൾ ചൊറിയുട ചൊറി ചടങ്ങ് മുതൽ സോറിയാസിസ് വരെയുള്ള മഹാ രോഗങ്ങൾ ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഇതിനെല്ലാം ഈ സർപ്പകോപം കാരണമാകുകയും ചെയ്യും അതുപോലെ തന്നെ ജാതകാല തലമുറകളോളം ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളിൽ സർപ്പകാരകനായിരിക്കുന്ന രാഹു അനിഷ്ട സ്ഥാനങ്ങളിൽ പോയിട്ട് അവർക്ക് കാര്യതടസ്സങ്ങളും ദുരിതങ്ങളും തലമുറകളിലേക്ക് പോവാനും ഏഴോളം തലമുറകളിലേക്ക് ഈ സർപ്പശാപം നിലനിന്ന് പോവാനും കാരണമാണ് അപ്പൊ ഇതിന് പരിഹാരമായിട്ട് സർപ്പക്കാവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് പുനരുദ്ധരിച്ച് വേണ്ടവണ്ണം സംരക്ഷിച്ച് നിത്യദീപം അത് നമ്മൾ ഈ വീട്ടിലുള്ള ദിവസം കത്തിക്കുക എന്നുള്ള ഒരു തീരുമാനം മതി എന്നർത്ഥം അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു പത്ത് ദിവസം നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴും നമ്മൾ വല്ലവരെ ഏൽപ്പിച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ കത്തിക്കുന്നതിൻ്റെ തലേന്ന് പോകേണ്ടതിൻ്റെ തലേന്ന് ആ കാവ്യ വിളക്ക് കത്തിച്ച് നമ്മൾ പത്ത് ദിവസം ഇവിടെ ഇല്ല ഇനി വരുന്നത് വരത്തേക്കും ഉള്ള ക്ഷമ ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് പോയാൽ ഒരു ദോഷവും ഇല്ല നമുക്ക് ദേവന്മാർക്കും ഇതെല്ലാം അറിയാം നമ്മുടെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഒക്കെ അറിയാം അപ്പൊ നമ്മള് ഈ കാവുള്ളത് കൊണ്ട് ഇനി എങ്ങും പോകാൻ പറ്റില്ല എന്നൊന്നും ധരിക്കരുത് ഈ ആചാരം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ദുരിതം വീണ്ടും തലമുറകളിലേക്ക് പകർന്നുകൊണ്ടേ ഇരിക്കുന്ന ദുരിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള കാവുകളിൽ തൽക്കാല പ്രശ്നം കൊണ്ട് പരിഹരിക്കാൻ പോകരുത് അവിടെ അഷ്ടമംഗല പ്രശ്നം തന്നെ വെപ്പിച്ച് ആ പ്രശ്നത്തിൽ കണ്ടെത്തുന്ന തീരുമാനപ്രകാരം വേണം ഈ കാവ് പുനരുദ്ധരിക്കാനെന്ന് അർത്ഥം അങ്ങനെ പുനരുദ്ധരിച്ചുകൊണ്ടാൽ ഈ തലമുറകളിലേക്ക് നിലനിൽക്കുന്ന ഈ സർപ്പകോപങ്ങളും ശാപങ്ങളും തീരും രണ്ടാമതായിട്ട് ഈ കാളസർപ്പയോഗം പോലുള്ള ഉള്ള ജാതകക്കാർ അങ്ങനെ സർപ്പ രാഹു അനിഷ്ടസ്ഥിതി നിൽക്കുന്ന ജാതകക്കാർ ഇവരൊക്കെ ഈ പറയുന്ന പോലെ പ്രശ്നകാരിയെ കണ്ട് അതിൻ്റെ കാരണ കാര്യകാരണങ്ങളെ അന്വേഷിച്ച് വലുത് മുതൽ ചെറുത് വരെയുള്ള പല വഴിപാടുകളും ഈ പനിക്ക് ചികിത്സിക്കുന്ന പോലല്ല ക്യാൻസറിന് ചികിത്സിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഓരോന്നിനും സർപ്പബലി പോലെ സർപ്പമൃതിക്ക് പ്രായചിത്തമായിട്ട് പാൽപ്പായ സമൂഹം പോലുള്ളത് അതുപോലെ തന്നെ നൂറും പാലും നടത്തുക മഞ്ഞപ്പൊടി കൊടുക്കുക നെയ്വിളക്ക് എത്തിക്കുക ഇങ്ങനെ പൂക്കല സമർപ്പിക്കുക കരിക്ക് സമർപ്പിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി അതിന് പരിഹാരം കാണാവുന്നതാണ് ഈ കാളസർപ്പയോഗം പോലുള്ള ദോഷങ്ങളുള്ള ജാതകക്കാർ അവർക്ക് ഏറ്റവും ഉത്തമം കാളഹസ്തി പോയിട്ട് അവിടെ രാഹുകേതു പൂജ നടത്തുക എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനമായ വഴിപാട് ആയില്യം എല്ലാ മാസത്തിലെയും ആയില്യം തോറും മൃതം നോക്കുക ആയില്യം തോറും മൃതം നോക്കിയാൽ ഭൂരിഭാഗം സർപ്പദോഷങ്ങളും നമ്മളിൽ നിന്നും മാറിക്കിട്ടും ഒരു വർഷം അടുപ്പിച്ച് ഈ വ്രതം നോക്കുന്നതിന്റെ ഫലം ശ്രാവണ പഞ്ചമി എന്നറിയപ്പെടുന്ന നാഗപഞ്ചമിക്ക് നടത്തിയാൽ ശ്രാവണ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി ആയിരിക്കുന്ന നാഗപഞ്ചമിക്ക് വ്രതം നോറ്റാൽ ഈ ഒരു വർഷം നടത്തുന്ന ആയില്യ വ്രതത്തിന്റെ ഫലം ലഭിക്കും എന്നും പറയപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള വ്രതങ്ങൾ നോക്കി ഈ സർപ്പദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ് എന്തായാലും വളരെ ഗഹനമായ ഒരു വിഷയം തന്നെയാണ് സപ്പദോഷം അതിനെ നമുക്ക് വളരെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം സർപ്പ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാനും അതിൻ്റെ പരിഹാരങ്ങൾ കാണാനും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമസ്കാരം